മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കാൻ ഓർമ്മകൾ മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കാൻ ഓർമ്മകൾ കാലങ്ങൾ കഴിഞ്ഞു പോയി ബന്ധങ്ങൾ അകന്നു പോയി അകന്നുപോയി മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കാനോർമ്മകൾ കാലങ്ങൾ കഴിഞ്ഞു പോയി ബന്ധങ്ങൾ അകന്നു പോയി അകന്നു പോയി മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കോർമ്മകൾ ഇന്നെൻ്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങളില്ല ഇന്നെൻ്റെ ജീവിതത്തിൽ നിറങ്ങളില്ല നിറങ്ങളില്ല മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കാൻ ഇന്നെൻ്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങളില്ല ഇന്നെൻ്റെ ജീവിതത്തിൽ നിറങ്ങളില്ല നിറങ്ങളില്ല മനസ്സിൽ ഓർമ്മകൾ ഓർമ്മകൾ മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കാനോർമകൾ മനസ്സിൻ ഓർമ്മകൾ ജീവിക്കാനോർമ്മകൾ മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കാനോർമ്മകൾ സൗഹൃദങ്ങളൊക്കെയും യാന്ത്രിക ബിംബങ്ങൾ സൗഹൃദങ്ങളൊക്കെയും യാന്ത്രിക ബിംബങ്ങൾ വെറും മുഖങ്ങളായി മുഖം മൂടികളായി ചുറ്റുമട്ടഹസിച്ചു ചുറ്റും മനസ്സിൽ ഓർമ്മകൾ ഓർമ്മിക്കാനോർമ്മകൾ കാലങ്ങൾ കഴിഞ്ഞു പോയി ബന്ധങ്ങൾ അകന്നു പോയി അകന്നു പോയി